Thank you. ഈ ക്രിസ്മസിന് എല്ലാവരും വളരെ പണിയെടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ അത് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന പല ടീമിനെ കണ്ടിട്ടുണ്ട് നമ്മളും കുറച്ചൊന്ന് പണിയെടുക്കാനായിട്ട് തീരുമാനിച്ചു ഈ ക്രിസ്മസിന്റെ സമയത്ത് ഇവിടെയായിട്ടാണ് നമ്മുടെ പുൽക്കോട് വരാൻ പോണ ഞങ്ങളുടെ വലിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസത്തെ മൂന്നാമത്തെ ദിവസത്തെയും അതായത് മെയിൻ സംഭവങ്ങള് ഉള്ള രണ്ട് കുറച്ചധികം വീഡിയോസ് ഒന്ന് മിസ്സായി പോയി അത് നമ്മൾ പുല്ല് ചെത്തുന്നതും കിളയ്ക്കുന്നതും കുഴിക്കുന്നതും തെന വിതയ്ക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു ഈ തെന മുളച്ചു വരുന്നത് തൊട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ ഉള്ളൂ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും മുഖമൊന്നുമില്ല വളരെ പഴയതായ കാരണം അപ്പോഴാണ് ഞാൻ വന്നത് അപ്പോഴാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് റെക്കമെൻഡ് ഏതാണ്ട് ഈയപ്പന്റെ അവസ്ഥ ഒരാള് ഇതാണ് ഇത് ഫ്രീക്കൻ ഇങ്ങനെ ഉണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ കടയിൽ നിന്ന് കളിക്കുമ്പോൾ ഇതിന് വലുതായിട്ട് കിട്ടാറുണ്ട് അല്ലേ നമ്മൾ തൂങ്ങി മരിച്ചാണ് ഞാൻ ഐഷാഡ് തെയ്യത്തിൻ്റെ വഴിയുണ്ട് ഐഷാഡല്ലോ മേക്കപ്പ് അത് പെയിന്റ് അടിച്ചു കൊടുത്ത് ആടൊക്കെ ഫ്രീ ഉണ്ട് കണ്ണും മൂക്ക് വരച്ച മാലാകത പകുതിയായിരിക്കുന്നുണ്ട് രാജാവൻ കിട്ടാ പിച്ചക്കാരനാക്കിയ ദിവസം രാജാവൻ ഉണ്ണിയേശന്റെ അടുത്ത് ഉണ്ണിയേശന ഉണ്ണിയേശനൊരു മാതിരയൊക്കെ വെച്ചിണ്ട് അടുത്തുള്ളി കളിക്കുന്ന സിനിമയിൽ കൊച്ചിയാനിഫ കൂത്തിരടി അടിച്ച അവസ്ഥയുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് ഐലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ കളഞ്ഞിട്ട് പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ മാതാവ് പിതാവ് മാലാക ഒട്ടകങ്ങൾ പിന്നെ കുറച്ച് വിദ്വാന്മാരും രാജാവ് ഉണ്ട് അവരൊക്കെ നമുക്ക് പുൽക്കോട് പുൽക്കോടിൻ്റെ പണിതോടെ ഇട്ടിരിക്കുന്നുണ്ട് തൊട്ടി മാത്രം കാണുന്നുണ്ട് അവിടെ <laughs> നോക്കാം Mm-hmm. അവിടെ നിന്ന് വാച്ചിട്ടില്ലല്ലോ കർഷകശ്രീ കർഷകശ്രീ കർഷകശ്രീ എന്ന് ദേ നമ്മൾ ആൾക്കാരൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് മഹാതാനെ ഔസപിതാവ് മാതാവ് അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്താണെല്ലാം പശുക്കൾ ആടൊക്കെ ഇവിടെ മേയുന്നു വരമ്പത്ത് കൂടെ ആൾക്കാർ കയറുന്നു ഹായ് പറയൂ രാജാവ് രാജാവാണ് രണ്ട് ഒരാട്ടിടയന്മാരാട്ടാ ഫുള്ള് കഴിഞ്ഞിട്ടില്ല നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ഹബി ഇരുട്ടത് കാണുന്നില്ല നമ്മുടെ ഫൈനൽ ആണ് കേട്ടോ കണ്ടില്ലേ എല്ലാം രാജാവ് എന്തായാലും പ്രേമിച്ചടക്കണ കുതിര ഒട്ടൊക്കെ രാജാവ് മുന്നേ നടന്നോട്ട് രാജാവ് ആരെ ആട്ടിടേനെയാണ് അച്ഛന് രാജാവിൻ്റെ അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു വരച്ചിട്ടില്ലേ ഏതാ ഞാൻ രാജാവ് പറഞ്ഞുണ്ടാവുള്ളൂ സൂക്ഷിച്ച് ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ വരാം നട മല നിന്ന് കത്തുണ്ട് അതിന്റെ അടിയിൽ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട് ഗുഹയിലേക്ക് വെച്ചിട്ടുണ്ട് ആ വെച്ചിട്ടുണ്ട് വീടുകളൊക്കെ ഉണ്ട് വലിയ വീടുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞു പുൽക്കൂടിൻ്റെ നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചാൽ സൗണ്ട് കട്ടാവും മണ്ണൊക്കെ ഇടിയുണ്ട് അവിടെ അടിയിലൊരു ആട് നിൽക്കുന്നുണ്ട് ചത്തുപോ മണ്ണടിച്ചിൽ നാളെ ന്യൂസ് വായിക്കേണ്ടി വരും മണ്ണടിച്ചിൽ ആട് ചത്തു എന്നിട്ട് രാജാവുണ്ട് എന്തൊക്കെ സാധനം വന്നെ കടിച്ചു എന്തൊരു സാധനം വന്നെ കടിച്ചു കഴുത്തില് കഴുത്തിലാണ് ഈ കെട്ടാനും പറ്റിയ 嗯。 വ്യക്തമായിട്ടില്ലല്ലോ ഏറ്റവും വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം വേണ്ട വേണ്ട മീനും തവളയും ആ ലൈറ്റ് അടിക്കുന്ന അതല്ല അത് കഴിഞ്ഞിട്ട് വേണ്ട വേണ്ട പൊന്നെ മേത്തിച്ചാണെങ്കിൽ പേടിയേട്ടാ സക്കറിനാണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സക്കറിനെ ആദ്യമായിട്ട് കണ്ടിട്ട് കണ്ടില്ലേ ഇതിന്റെ നേരക്ക് ഇതിന്റെ നേരക്ക് കണ്ടു കണ്ടു കണ്ടു കണ്ടു അതോടെ തന്നെ നിന്നിട്ട് തട്ടുണ്ട് പൊന്നോട് നിന്നിട്ടാണിത് വേണ്ട പൊന്നെ തട്ടുണ്ട് അവിടെ കുറച്ച് ചെലവുണ്ട് നിറച്ചിട്ടല്ലേ